ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനു അനുസ് ടേസ്റ്റ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് അതായത് സേമിയ വെച്ചിട്ടുള്ളൊരു കേസരി അപ്പോൾ ഈ കേസരി തയ്യാറാക്കാൻ ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല എങ്കിലും നമ്മുടെ കേസരിക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പം സേമിയ കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനിതിൽ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഞാൻ എടുത്ത ഷുഗറിൽ നിന്ന് കുറച്ച് ഷുഗർ എടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ മുഴുവനെ കാരമലൈസ് ചെയ്ത് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ പകുതി ഷുഗർ എടുത്തിട്ട് കാരമൽ സിറപ്പാക്കിയിട്ട് ചേർക്കാം അതും അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം അതായത് ഷുഗർ അല്ലാതെ തന്നെ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പകുതി ഷുഗർ നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ കേസരി ഉണ്ടാക്കാനായിട്ട് ആകെ എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇത് കാരമലൈസ് ചെയ്തെടുക്കണം കുറച്ച് ടൈം എടുക്കും ചെറിയ തിള വരുന്നുണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് കരിമീൻ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗറും ഈ കരമിൽ സിറപ്പും ഒക്കെ നമ്മുടെ കേസരിയിൽ ആഡ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇരിക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം കുറച്ച് ദൂരേക്ക് മാറി നിന്ന് ആഡ് ചെയ്യണം ചിലപ്പോൾ കൈ തെറിച്ചും തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം തണുത്ത വെള്ളം ആഡ് ചെയ്താൽ ഇത് കട്ട പിടിച്ചു പോകും ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് കേസരി തയ്യാറാക്കാം അപ്പോൾ കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം കാഷ്യൂനട്ടൊന്ന് നെയ്യിൽ വറുത്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ ഇനി ഒന്ന് മെൽറ്റ് ആകുമ്പോൾ കാഷ്നട്ടും നിങ്ങൾക്ക് റൈസൻസ് വേണേ ഉണക്കമുന്തിരി വേണമെങ്കിൽ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഇത് മാറ്റാം അപ്പോൾ ഇനി ഇതേ നെയ്യിൽ തന്നെ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഇതേ നെയ്യിൽ തന്നെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് എൻ്റെ കയ്യിലുള്ളത് റോസ്റ്റ് ചെയ്ത സേമിയാണ് അപ്പോൾ നിങ്ങൾ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ റോസ്റ്റ് ചെയ്ത സേമി ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ട് ചൂടാകുമ്പോൾ ഒന്ന് എടുക്കുവാണ് ഒരുപാട് സമയമിട്ട് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണ് ഞാൻ സേമിയ ഇതിൽ നിന്ന് മാറ്റുവാണ് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇതിൽ നിന്ന് മാറ്റാം ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം സേമി പാത്രത്തിൽ നിന്ന് മാറ്റി അപ്പോൾ ഞാൻ ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചാണ് ഇത് വേവിക്കാൻ പോകുന്നത് രണ്ട് കപ്പ് പാല് പിന്നെ വേണ്ടത് ഒരു കപ്പ് വെള്ളം ഇനി ഇതൊന്ന് തിളയ്ക്കണം അപ്പോൾ ഒരു കപ്പ് സേമയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പാലിൻ്റെ അളവ് കുറയ്ക്കാം അതായത് ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളവും എടുക്കാം പാല് നിങ്ങളുടെ ഇഷ്ടത്തിന് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ആവി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതൊന്ന് തിളക്കിട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേമിയ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് നന്നായിട്ട് വേകണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ സേമിയ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എട്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് മധുരമാണ് പിന്നെ ഷുഗറൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളണം ഇതിപ്പോൾ ഞാൻ എട്ട് ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തതിൽ നാല് ടേബിൾ സ്പൂൺ കാരമലൈസ് ചെയ്തു നാല് ടേബിൾ സ്പൂൺ അല്ലാതെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ അളന്ന് വെച്ചതാണ് ഇനി കാരമലൈസ്ഡ് ഷുഗറും കൂടെ ചേർക്കാം നമ്മൾ ചൂടുവെള്ളം ചേർത്തതുകൊണ്ട് അതിൻ്റെ ഇത് കണ്ടു അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കട്ട പിടിച്ചൊന്നും പോയിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാവും കണ്ടു ലൈറ്റ് ഒരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് ഈ ഷുഗർ എടുത്ത ഷുഗർ മുഴുവനും കാരമലൈസ് ചെയ്തിട്ടാൽ കുറച്ചുകൂടെ ഡാർക്ക് കളർ കിട്ടും ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കണം ഒത്തിരി കട്ടിയാവണ്ട എങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോവും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡർ പിന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും ചെയ്യാം നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പക്ഷെ ടേസ്റ്റ് നെയ്യിലാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി ഒരുപാട് ഇടരുത് അപ്പോൾ കേസരി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യനട്ട് കൊണ്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഇതൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം